hello friends welcome to Seena's home made recipes നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ please subscribe click the bell icon and share with your friends ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പോള അഥവാ അമീർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് വെള്ളം അത്യാവശ്യം സൈസുള്ള ഒരു ബോൾ എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ ഇടാം മുട്ട ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത് അത് ചേർക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇത് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത് മൺപാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴാണിത് കറക്റ്റായിട്ട് കിട്ടുക നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് ഇത് മൂടി വെക്കണം അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് ആരടുത്ത് വന്നിട്ടുണ്ട് സോ നമ്മുടെ മുട്ടപ്പോള റെഡി ആയി കഴിഞ്ഞു ഇതേപോലെ നമുക്ക് കുറച്ചെണ്ണം കൂടെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് തേങ്ങാപ്പാലിൽ നല്ല കുറച്ച് ഇലക്കാപ്പൊടിയും നല്ലോണം പഞ്ചസാരയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ മുക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക്